for your നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്ന് മറ്റൊരു പുസ്തകത്തിന്റെ റിവ്യൂമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് മലയാള സാഹിത്യത്തിലെ അറിയപ്പെടുന്ന എഴുത്തുകാരനായിട്ടുള്ള അംബികാസുധൻ മാങ്ങാട് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരന്റെ എൻമകജി എന്ന് പറയുന്ന ഒരു മികച്ച നോവലിന്റെ റിവ്യൂമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത് ഈ ഒരു പുസ്തകം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാളിൻ്റെ നിർബന്ധ പ്രകാരം റിക്വസ്റ്റ് പ്രകാരം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇങ്ങനെ ഒരു പുസ്തകം ഉണ്ടെന്നും ഞാൻ അറിയുന്നത് തന്നെ ആ പുള്ളി ഇങ്ങനെ അത് ഈ ഒരു പുസ്തകത്തിൻ്റെ പേര് എൻമാഗജയ എന്നുള്ള പുസ്തകം ഉണ്ട് എന്ന് പറഞ്ഞ് പറഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ പുസ്തകം ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ലൈബ്രറിയിൽ പുസ്തകം എടുക്കാൻ പോയപ്പോൾ പുസ്തകം നോക്കിയപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്തായാലും പുസ്തകം കിട്ടി അപ്പോൾ ഇന്ന് ഈ ബുക്കിൻ്റെ റിവ്യൂ അങ്ങ് ചെയ്യാണ് ഞാൻ പറഞ്ഞ പുസ്തകം എന്ന് പറയുന്നത് ഇതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു പുസ്തകം എന്ന് പറയുന്നത് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ നടന്ന എൻഡോസൾഫാനെ സംബന്ധിച്ചുണ്ടായിട്ടുള്ള ഒരുപാട് രോഗങ്ങൾ അതായത് തല വലുതായും ഒരുപാട് വൈരൂപ്യത്തോടു കൂടിയൊക്കെ കുട്ടികൾ ജനിക്കുക പിന്നെ ലൈംഗികപരമായിട്ടുള്ള പ്രശ്നങ്ങളും മറ്റും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് എൻഡോസൾഫാനെ സംബന്ധിച്ചുള്ള പ്രശ്നം കാസർഗോഡ് എൻമകജെ ഒരുപാട് പ്രദേശങ്ങളിൽ അപ്പോൾ ആ ഒരു പ്രശ്നത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തെ പൊതുസമൂഹത്തെ അറിയിക്കുന്നതിന് വേണ്ടി കൊണ്ട് എഴുതപ്പെട്ടിട്ടുള്ള ഒരു നോവലാണിത് അപ്പോൾ ഈ ഒരു നോവൽ പുറത്തു വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഒൻപതിലാണ് ഞാനിപ്പോൾ കാണിച്ച പുസ്തകം എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടായിരത്തി പതിനൊന്നിലെ നാലാമത്തെ പതിപ്പാണ് ഇതിൽ ഏകദേശം ഇരുന്നൂറോളം പേജുകളുണ്ട് ഇരുന്നൂറ് പേജുകൾ എന്ന് പറയുമ്പോൾ ഈ ഒരു കട്ടിയായിരിക്കും ഉണ്ടായിരിക്കുന്നത് ഒരു മീഡിയം ലെവലിലെ പേജുകളുള്ള ഒരു പുസ്തകമാണ് ഡി സി ബുക്സ് കോട്ടയമാണ് ഈ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ ഇതിലെ ഇതിൻ്റെ വില എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഇന്നത്തെ ഇതിൻ്റെ ലേറ്റസ്റ്റ് വില ഏകദേശം നൂറ്റി എൺപത് രൂപയാണ് നമുക്ക് ഓൺലൈനിലും മറ്റും വാങ്ങിക്കാനായിട്ട് നൂറ്റി എൺപത് രൂപയോളം ഇതിന് വില വരുന്നു അപ്പോൾ ഇതിൻ്റെ മറ്റു വിഷയങ്ങളിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ഇതിലെ കഥാപാത്രങ്ങളെ പറ്റി ഞാനൊന്ന് വിശദീകരിക്കാം എന്നിട്ട് ഇതിൻ്റെ മറ്റു വിഷയങ്ങളൊന്ന് സൂചിപ്പിക്കാം ഒരു മീഡിയ അളവിൽ കഥാപാത്രങ്ങൾ അണിനിരക്കുന്ന ഒരു നോവലാണിത് ഇതിനകത്ത് പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നീലകണ്ഠൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് നീലകണ്ഠൻ എന്ന് പറയുന്നത് ഒരു ചെറുപ്പക്കാരനാണ് ഒരു പത്ത് ചെറുപ്പക്കാരനല്ല ഒരു യൗവന ദീക്ഷനാണ് ഒരു പത്ത് മുപ്പത് നാൽപ്പത് വയസ്സൊക്കെ തോന്നിക്കുന്ന ഒരു ആളാണ് ഈ പറയുന്ന നീലകണ്ഠൻ എന്ന് പറയുന്നത് പിന്നെയുള്ളത് ദേവയാനി എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് ദേവയാനി എന്ന് പറയുന്നതും ഇതേ പ്രായത്തിൽ തന്നെയുള്ള ഒരു സ്ത്രീയാണ് ദേവയാനി എന്ന് പറയുന്നത് പിന്നെയുള്ളത് ഡോക്ടർ അരുൺകുമാർ എന്ന് പറഞ്ഞൊരു കഥാപാത്രം അദ്ദേഹം ഒരു ഡോക്ടറാണ് പഞ്ചി എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട് പഞ്ചി എന്ന് പറഞ്ഞത് ഒരു നൂറ് വയസ്സിന് മുകളിലുള്ള ഒരു പടുവൃദ്ധനായിട്ടുള്ള ഒരു വൈദ്യരാണ് പഴയകാല വൈദ്യരാണ് ഈ പറയുന്ന ഈ പഞ്ചി എന്ന് പറയുന്നത് പിന്നെയുള്ളത് ഒരു നേതാവാണ് നേതാവ് എന്ന് പറയുമ്പോൾ പുള്ളിയുടെ പേര് ഇതിനകത്ത് സൂചിപ്പിച്ച് കാണുന്നില്ല മറിച്ച് ഈ ആൾക്കാരുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നേതാവാണ് മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും പേരാണ് ഇതിലെ പ്രധാന കഥാപാത്രം ലിസ്റ്റ് വരുന്നത് പിന്നെ ജയരാജൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം കൂടെ ഉണ്ട് ജയരാജൻ എന്ന് പറയുന്നത് ഈ ഒരു ആക്ടിവിസ്റ്റ് ആണ് ഇത്തരത്തിലുള്ള എൻഡോസൾഫാനെ സംബന്ധിച്ചുള്ളതും കീടനാശിനിപരമായിട്ടുള്ളതുമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ അത്തരത്തിൽ രോഗം വരുന്നുണ്ട് ആ രോഗങ്ങൾ രോഗങ്ങൾ വരുന്നതിനും ഇതിന്റെ അമിതമായിട്ടുള്ള ഉപയോഗങ്ങൾക്കുമെതിരെ പ്രവർത്തിക്കുന്ന ഒരു ആക്ടിവിസ്റ്റ് ആണ് എസ്പാക്ക് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ഇതിനെതിരെ പ്രവർത്തിക്കുന്ന എൻഡോസൾഫാൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരെയും ഇത് അമിതമായിട്ട് തളിക്കുന്നതിനെതിരെയും പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് എസ്പാക്ക് എന്ന് പറയുന്നത് അപ്പോൾ ആ എസ്പാക്കിൻ്റെ ഒരു സജീവ പ്രവർത്തകൻ കൂടിയാണ് ഈ പറയുന്ന ജയരാജൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും പേരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ ലിസ്റ്റിൽ വരുന്നത് ഇവരെ കൂടാതെ കുറച്ച് കഥാപാത്രങ്ങൾ കൂടെ ഈ ഒരു നോവലിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിന്റെ കഥ എന്ന് പറയുന്നത് ആദ്യ ഘട്ടത്തിൽ നമ്മൾ കാണുന്നത് ഒരു വലിയ കാടൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു പ്രദേശമാണ് അത് എൻമഗജയിലെ ജഡദാരി മല എന്ന് ഒരു മലയാണ് അവിടേക്ക് അങ്ങനെ ആൾക്കാരൊന്നും അധികം പോകാറില്ല കാരണം അവിടെ കൊടും കാടാണ് പാമ്പുകളും മറ്റു ക്ഷുദ്രജീവികളും വിഷമുള്ള ഒരുപാട് ജീവികളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് അതോടൊപ്പം തന്നെ അവിടെ അങ്ങോട്ട് ആരും പോകാത്തതിന് കാരണം ആൾക്കാർക്ക് ഇതിനോട്ടുള്ള ഭയമാണ് പിന്നെ അവിടെ വരുന്നവരെല്ലാം സന്യാസികളും മറ്റു പണ്ടത്തെ ആൾക്കാരൊക്കെ തവസിരുന്നിട്ടുള്ളതും കുറച്ച് ഐതിഹ്യപരമായിട്ടുള്ള കഥകളൊക്കെ പേർന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്ന ജഡധാരി മല എന്ന് പറയുന്നത് അപ്പോൾ അവിടെ രണ്ടുപേരിന്ന് ജീവിച്ചിരിപ്പുണ്ട് കഥ വളരെ ചുരുക്കി ഞാൻ അവതരിപ്പിക്കാം രണ്ടുപേരെന്ന് പറയുന്നത് ഈ പറയുന്ന ദേവയാനിയും നീലകണ്ഠനും അപ്പോൾ അവർ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്ന പ്രശ്നം ഉണ്ടാകുന്നതിന് കാരണം എന്ന് പറയുന്നത് ഇവർ തമ്മിൽ ഒരു ഉടമ്പടിയുണ്ട് ആ ഉടമ്പടിയിൽ ഒരു കുഞ്ഞ് എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു ഉടമ്പടിയാണ് അപ്പോൾ അവിടേക്ക് ഒരു കുഞ്ഞിനെയും കൊണ്ടുവരികയാണ് നമ്മുടെ ദേവയാനി ആ കുഞ്ഞെന്ന് പറയുന്നത് രോഗഗ്രസ്തനായിട്ടുള്ള ഒരു കുഞ്ഞാണ് അതായത് ഈ എൻഡോസൾഫാന്റെയും മറ്റും പ്രവർത്തനങ്ങൾ കൊണ്ട് വിരൂപമായി തീർന്ന വ്രണങ്ങളോട് കൂടിയിട്ടുള്ള ഒരു കുട്ടിയാണ് കൊണ്ടുവരുന്നത് ആ കുട്ടിക്ക് പിന്നീട് ഒരു പരീക്ഷിത്ത് എന്നുള്ളൊരു പേര് അവർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ കുട്ടിയെ കൊണ്ടുവരുമ്പോൾ ഒരു നിലവിലുണ്ടായിരുന്ന ഉടമ്പടി തെറ്റിച്ചു എന്നുള്ള രീതിയിൽ ആ പുരുഷൻ ആ സ്ത്രീയുമായി കയർക്കുകയാണ് ഇപ്പോൾ സ്ത്രീയും പുരുഷനും തമ്മിൽ അടിയാവുന്ന അവസരം പുരുഷൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു അത് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് സന്ദർഭങ്ങളൊക്കെ കഴിയുമ്പോൾ പുരുഷൻ തിരിച്ചു വരുന്നത് പിന്നെ പോകുന്നതൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് രണ്ടാമത്തെ ഘട്ടത്തിൽ ഇവർ തിരിച്ചു പോയതിനു ശേഷം അയാളൊരു ഗുഹയിൽ പോയിരുന്നു സംസാരിക്കുമ്പോൾ അയാളുടെ പഴയ കാലങ്ങൾ സൂചിപ്പിക്കുന്നു പഴയ കാലങ്ങൾ സൂചിപ്പിക്കുന്നിടത്ത് അയാളുടെ ജീവിതം വളരെയധികം ദാരുണമായിരുന്നു ആ കഥയൊന്നും ഞാനിവിടെ പറയുന്നില്ല അയാളുടെ ജീവിതം ദാരുണമായിരുന്നു അയാൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിച്ചു അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ട് ദേവാനിയുടെ കഥയാണെങ്കിൽ അവൾ പണ്ടൊരു വേശിയായിരുന്നു അപ്പോൾ വേശിയായിരുന്ന സന്ദർഭത്തിൽ അവൾക്ക് ദാരുണമായിട്ടുള്ള ചില പീഡനങ്ങൾക്കൊക്കെ അകപ്പെടേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവളുടെ ശരീരത്തിലുണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ വന്ന് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് അവളെ സംരക്ഷിച്ചതും അവളെ തിരിച്ച് ജീവിതത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത് നീലകണ്ഠനാണ് അങ്ങനെയാണ് ഇവർ തമ്മിൽ ഒന്നാവുന്നത് ആളുകളില്ലാത്തൊരു ചില ആ സ്ഥലത്ത് നിന്നും ആളുകളില്ലാത്തൊരു സ്ഥലത്തേക്ക് നമുക്ക് മാറി പാർക്കാം എന്നുള്ളൊരു ഉടമ്പടിയിൽ അവർ വന്ന് താമസിക്കുന്ന സ്ഥലമാണ് ഈ പറയുന്ന എൻ മഗജി എന്ന് പറയുന്നത് പിന്നെ അതിനുശേഷം കഥ പറയുന്നത് ഈ കുട്ടിക്ക് വ്രണങ്ങളുണ്ട് അപ്പോൾ ആ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഒരു ആളെ വിളിച്ചോണ്ട് വരികയാണ് അതാണ് ഈ പറയുന്ന പഞ്ചി എന്ന് പറയുന്നത് പഞ്ചി എന്ന് പറയുന്ന ആ നാട്ടിൽ തന്നെയുള്ള വൃദ്ധനായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ ആയുർവേദം മറ്റ് ഇതൊക്കെ ചെയ്യുന്ന ആളാണ് ഇപ്പൊ പുള്ളി വന്നിട്ട് കുട്ടിയെ കണ്ടിട്ട് പറയുകയാണ് ഈ കുട്ടിയെ നേരത്തെ ചികിത്സിച്ചിട്ടുണ്ട് ഏഴോളം വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയാണ് പക്ഷേ കുട്ടി ഇപ്പം കിടക്കുന്നത് ഏകദേശം ഒരു വയസ്സ് പോലും ആകാത്ത ഒരു കുട്ടിയെ പോലെ അല്ലെങ്കിൽ ഒരു വയസ്സുള്ള കുട്ടിയെ പോലെ കിടക്കുന്നത് അതായത് പ്രായത്തിനൊപ്പം വളർച്ച ശരീരത്തിൽ ഉണ്ടാവുന്നില്ല അതൊരു രോഗലക്ഷണം കൂടിയാണ് ഇതിന്റെ എൻഡോസൾഫാന്റെ പ്രവർത്തനമായിട്ട് വരുന്നതായിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ പിന്നീട് കാണിക്കുന്നതെന്ന് പറയുന്നത് പഞ്ചി കുട്ടിയെ മരുന്നെല്ലാം കൊടുക്കുന്നു കാര്യങ്ങളെല്ലാം കൊടുക്കുന്നു പക്ഷേ ശരിയാവുന്നില്ല പിന്നീട് അവർ ക്ലിനിക്കിൽ കൊണ്ടുപോകുന്നു വേറെ ഒരു സ്ഥലത്ത് പെർലെ ടൗൺ എന്ന് പറയുന്ന ഒരു ടൗണുണ്ട് അവിടെ ഈ കുട്ടിയെ ക്ലിനിക്കിൽ കൊണ്ടുപോകുന്നു അവരുടെ ഡോക്ടറിനെ കാണിക്കുന്നു അപ്പോൾ ഡോക്ടറും പറയുന്നുണ്ട് ഈ കുട്ടിയെ കുറെ നാളായിട്ട് ഇയാളാണ് ചികിത്സിച്ചുകൊണ്ടിരുന്നത് ഇത് വേറൊരു ദമ്പതികളുടെ മക്കളെ മകനാണ് ഈ കുട്ടിയെ ദമ്പതികൾ രണ്ടും മെന്റൽ വന്ന് ഒരു ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത് ഭ്രാന്ത ഇളകിയതിനു ശേഷം പിന്നീട് ആത്മഹത്യയാണ് ചെയ്തത് അപ്പോൾ അതിൻ്റെ പിന്നിൽ എൻഡോസൽഫാന്റെ ആ ഒരു ഇത് തന്നെയാണോ ഉള്ളത് ഒരു സംശയം കൂടി അതിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ പിന്നീട് കാണുന്നതെന്ന് പറയുന്നത് ഇവരുടെ ഇതിനെതിരെയുള്ള പ്രവർത്തനങ്ങളാണ് അതായത് പിന്നീട് ഈ പറയുന്ന നീലകണ്ഠൻ ഈ പറയുന്ന പഞ്ചിയുമായിട്ട് പലയിടങ്ങളിലും ചുറ്റിക്കറങ്ങും മലകളിലും മറ്റു സ്ഥലങ്ങളിലെല്ലാം പോകുന്നു അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ അപ്പുറത്തുള്ള ഒരു കോളനി ഉണ്ട് കോടങ്കിരി കോടങ്കിരി കോളനി അങ്ങനെ ആ കോളനിയിൽ കറങ്ങുന്ന സമയത്ത് അവിടെയുള്ള മറ്റു രോഗികളായിട്ടുള്ള കുട്ടികളെയും മറ്റും കാണുകയാണ് അതായത് ഒരു പെൺകുട്ടിയുടെ അവസ്ഥ സൂചിപ്പിക്കുന്നത് നല്ല സുന്ദരിയായിട്ടുള്ള പെൺകുട്ടിയാണ് പക്ഷേ അവളുടെ നാക്ക് നീണ്ട് പുറത്തിട്ടിരിക്കുകയാണ് നാക്ക് അകത്തേക്ക് അവൾക്ക് ഇടാൻ കഴിയില്ല അത് കാരണം അവൾക്ക് ഭക്ഷണം കഴിക്കാനും സംസാരിക്കാനും ചിരിക്കാനും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ തല വലുതായിട്ടിരിക്കുന്ന കുട്ടികൾ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ സ്ഥാനത്ത് കൃഷ്ണമണി ഇല്ല കുറച്ച് ജനിക്കുമ്പോൾ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് അത് മാറിയിട്ട് വെള്ളം മാത്രം ഇരിക്കുന്നത് ഒരു എന്താ പറയുക നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള നമ്മൾ ഭയപ്പെട്ടു പോകുന്ന രീതിയിലുള്ള മുഖങ്ങൾ പിന്നെ അവരുടെ സൂചിപ്പിക്കുന്ന ഒരു ക്ലിനിക്കിൽ പോകുമ്പോൾ ഈ കുരങ്ങനെ ഇതിലൊക്കെ സൂചിപ്പിക്കുന്നതാണ് കുരങ്ങിനെ പോലെ ഇരിക്കുന്ന മുഖത്തോടു കൂടി ഒരു കുട്ടി എന്ന് സൂചിപ്പിക്കുന്നുണ്ട് അതായത് കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ ഒരു വൈകല്യത്തോടു കൂടി ജനിക്കുന്നവരുണ്ട് ജനിക്കുമ്പോൾ കുഴപ്പമില്ലാതെ ജനിച്ചിട്ട് പിന്നീട് വളരാതെ വേറൊരു വികൃതമായ രൂപത്തിലേക്ക് പോകുന്ന കുട്ടികളുമുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ആ ഒരു സമൂഹത്തിലെ എൻമകജയിലെ ഇത്തരത്തിലുള്ള ദാരുണമായിട്ടുള്ള അവസ്ഥകൾ അദ്ദേഹം നോക്കി കാണുന്നു നോക്കി കണ്ടു കഴിയുമ്പോൾ ഇയാൾ പണ്ട് ഇതുപോലുള്ള രോഗികളെ മറ്റേ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തി കൂടി ആയിരുന്നു ഇതൊക്കെ കാണുമ്പോൾ ഇയാൾക്ക് ഒരു മനസ്സിന് ഇളക്കം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതോടൊപ്പം തന്നെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ആ നാട്ടിൽ കാക്കകളില്ല സാധാരണ കേരളത്തിൽ നമ്മൾ പൊതുവിൽ കണ്ടുവരുന്ന ഒരു പക്ഷിയാണ് കാക്ക എവിടെ നോക്കിയാലും ഉണ്ടാവും പക്ഷേ അദ്ദേഹം അവിടെ പോയതിന് ശേഷം ഈ പറയുന്ന നീലകണ്ഠനായാലും ദേവയാനിയാലും എല്ലാവരും അവിടെ പോയതിനു ശേഷം കാക്ക എന്ന് പറയുന്ന സംഭവത്തെ അവർ കണ്ടിട്ടില്ല ഇപ്പോൾ പഞ്ചി പലപ്പോഴും പറയുന്നുണ്ട് ഈ നാട്ടിൽ പണ്ട് കാക്ക ഉണ്ടായിരുന്നു അതുപോലെ മണ്ണിര നമ്മുടെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന പലതരം ജീവികളെയും അവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല പുഴയിലാണെങ്കിൽ മത്സ്യങ്ങളെ കാണാനില്ല അപ്പോൾ ഇതിനെല്ലാം എന്താണ് കാരണം എന്നുള്ള രീതിയിൽ അവർ അന്വേഷണത്തിൽ ഇറങ്ങുന്നത് പിന്നീടാണ് ജയരാജൻ എന്ന് പറയുന്ന വ്യക്തി ഡോക്ടർ അരുൺകുമാർ ഇവരെ വേറെ ഒന്ന് രണ്ട് വ്യക്തികൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് മന്ത്രിക്ക് നേതാവിനുമൊക്കെ ആയിട്ട് പലതരത്തിലുള്ള ഈ പ്രഷർ ചെലുത്തുകയാണ് ഇതിനെന്താണ് പിന്നിലെന്ന് കണ്ടുപിടിക്കാനായിട്ട് പക്ഷെ പിന്നീട് അവർക്ക് മനസ്സിലാവുന്നത് ഇതിൻ്റെയൊക്കെ തന്നെ ഈ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈ രാഷ്ട്രീയ വമ്പന്മാരാണ് ഈ നേതാവും മറ്റുള്ള രാഷ്ട്രീയ മന്ത്രിമാരും എല്ലാവരും ആണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അവർക്ക് ഇതിൽ നിന്നും ഒരുപാട് ലാഭങ്ങൾ ലഭിക്കുന്നുണ്ട് അവർക്ക് മാത്രമല്ല ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ഈ എൻഡോസൾഫാൻ ഉൽപ്പാദിപ്പിക്കുന്ന കെമിക്കൽ ഫാക്ടറി അതിൻ്റെ പ്രവർത്തകർക്കും മറ്റാൾക്കാർക്കും ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട് അവർക്കെല്ലാം തന്നെ ഇതിൽ നിന്നും ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവരെല്ലാവരും ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവരാരാണ് രാഷ്ട്രീയ വമ്പന്മാരാലും ബിസിനസ് ആയിട്ട് ബിസിനസ്സിൻ്റെ പ്രവർത്തകരാലുമാണ് ഇത് ഇത്രത്തോളം ഇങ്ങനെ മികവുറ്റ രീതിയിൽ വീണ്ടും കൂടി വരുന്നത് എന്നുള്ള കാര്യം ഒരു മനസ്സിലാക്കുന്നു അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് ഒരു നേതാവിനെയാണ് ഇതിൻ്റെ ഒരു വില്ലനായിട്ട് വരുന്ന നേതാവാണ് പിന്നീട് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കുറെ പ്രക്ഷോഭങ്ങളൊക്കെ നടത്തുന്നു പക്ഷേ ഒന്നും തന്നെ അങ്ങനെ അങ്ങോട്ട് ഏക്കുന്നില്ല അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ നേതാവിൻ്റെ കുറേ കിങ്ക കിങ്കരന്മാർ വന്നിട്ട് ഈ ഇവരുടെ വീട്ടിലേക്ക് വന്നിട്ട് പ്രശ്നം ഇത് പ്രശ്നം നടത്തുകയാണ് നിങ്ങൾ ഇവിടെ നിന്ന് പൊക്കോണം അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പ്രവർത്തനം നിർത്തിക്കോണം എന്നുള്ള രീതിയിലുള്ള ചില ഈ എന്താ പറയുക വാക്കുകൾ പലതും ഇപ്പോൾ ഇടയ്ക്കിടെയായിട്ട് കിട്ടുന്നില്ലല്ലോ അവർ ദേഷ്യപ്പെടുകയാണ് അപ്പോൾ ദേഷ്യപ്പെട്ടതിന് ശേഷം അവർ ഇറങ്ങിപ്പോകുന്നു അതിനുശേഷം ഒരു ഘട്ടത്തിൽ ഇവരെ പോലീസ് എല്ലാവരും കൂടെ പിടിച്ചുകൊണ്ട് പോകുന്നു പിടിച്ചുകൊണ്ട് പോയിട്ട് വീണ്ടും ഒരു ഒരു പരിപാടി നടത്തുന്നു അപ്പോഴെല്ലാം പൊളിയുകയാണ് അവസാന ഘട്ടത്തോടത്തുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയരാജനെ കാണുന്നില്ല പിന്നീട് ഒരു ഘട്ടത്തിൽ ജയരാജനെ ഒരു മറ്റേ ജഡധാരി മലയുടെ ഒരു ഭാഗത്ത് ഒരു വലിയ കുഴിയുടെ മുകളിലായിട്ട് പുൽ പടർപ്പുകളൊക്കെ നടക്കുന്ന സ്ഥലത്ത് ഒരു മരത്തിന്റെ വള്ളിയിൽ അയാളുടെ തോൾ സഞ്ചി തൂങ്ങി കിടക്കുന്നതും അയാളുടെ കൈവശമുണ്ടായിരുന്ന ചില തെളിവുകൾ അതായത് ഈ നേതാവിനെതിരെയുള്ള തെളിവുകൾ ഈ ഒരു ഈ ഒരു ബിസിനസ്സിൽ നേതാവിനും പങ്കുണ്ട് എന്ന് സമർത്ഥിക്കുന്ന ചില തെളിവുകളുടെ പേപ്പറുകൾ അവിടെ കിടക്കുന്നു അയാളെ കാണാനുമില്ല പിന്നീടുള്ള സന്ദർഭത്തിലാണെങ്കിൽ ഒരു ഘട്ടത്തിൽ ഇത് ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ട് ഇനി ഇടയ്ക്ക് ഒരുപാട് സംഗതികളുണ്ട് ഇവരെ പോലീസ് സ്റ്റേഷനിലൊക്കെ കൊണ്ടുപോയി ഇനി നിങ്ങൾ ആവർത്തിക്കരുത് എന്നുള്ള രീതിയിലൊക്കെ നേതാവും പോലീസുകാരെല്ലാം തന്നെ പറയുന്നുണ്ട് നീലകണ്ഠനോട് ഭാര്യയോടൊക്കെ തന്നെ പിന്നീട് സംഭവിക്കുന്നത് ഈ നീലകണ്ഠനെയും പറയുന്ന ഈ ദേവയാനി ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത് ഇയാൾ വീണ്ടും നേതാവ് വരികയാണ് വന്നിട്ട് ഇവരെ നഗ്നരാക്കിയതിനു ശേഷം കെട്ടിത്തൂക്കി കൊല്ലാനുള്ള ഒരു പദ്ധതി ഏർപ്പാടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നേതാവിന് വിളിക്കു പോകാനായിട്ട് തോന്നുന്നു അപ്പോൾ കള്ളു കുടിച്ച് കഴിയുമ്പോൾ പുള്ളി അങ്ങനെ പോയിരിക്കുന്ന സമയത്ത് പുള്ളി ഒരു പാമ്പ് കടിക്കുന്ന സമയത്ത് ഇവരെല്ലാവരോട് ഓടി നേതാവിൻ്റെ എടുത്തുകൊണ്ട് പോകുമ്പോൾ പഞ്ചി വന്ന് ഇവരെ രക്ഷിക്കുന്നു ഇവർ രണ്ടുപേരും കൂടെ വീണ്ടും എങ്ങോട്ട് പോകണമെന്നറിയാതെ പിന്നെ ഒരു ഗുഹയിലേക്ക് നഗ്നരായിട്ട് കയറി പോകുന്ന ഒരു അവസ്ഥയിലാണ് നോവൽ അവസാനിക്കുന്നത് നോവൽ അവസാനിക്കുന്ന ഒരു ഭ്രമാത്മകമായിട്ടുള്ള ഒരു മൂഡിലാണ് ഒരു മോഡിലാണ് അതായത് എന്താ പറയുക അതിനെ ഒരു സ്വപ്നാടനമായിട്ടുള്ള ഒരു രീതിയിലാണ് നോവൽ അവസാനിക്കുന്നത് അപ്പോൾ നോവലിൽ പൊതുവിൽ പറഞ്ഞ് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇതെല്ലാം പ്രമേയമായിട്ടും കഥാപാത്രങ്ങളായിട്ടൊക്കെ കൊണ്ടുവന്നുകൊണ്ട് പൊതുവിൽ പറഞ്ഞ് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് കാസർഗോട്ടുള്ള ഈ കശുമാവിൻ്റെ കൃഷി ഹെക്ടർ കണക്കിലുള്ള കശുമാവിൻ്റെ കൃഷിക്ക് വേണ്ടി തളിക്കുന്ന അതിന് കീടങ്ങൾ പോകാൻ വേണ്ടി തളിക്കുന്ന ഈ എൻഡോസൾഫാൻ ആ എൻഡോസൾഫാൻ തളിക്കുന്നതിലൂടെ അവിടെ ഉണ്ടാകുന്ന രോഗപരമായിട്ടുള്ള കാര്യങ്ങളും മറ്റും സൂചിപ്പിച്ചുകൊണ്ടാണ് ഇതിനകത്ത് അത് പൊതുജനങ്ങളെ അറിയിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു നോവൽ എഴുതപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കാറ്റഗറിയിലേക്ക് വരുമ്പോൾ കാറ്റഗറി എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡ്രാമയാണ് പൊതുവിൽ ഡ്രാമ അഡ്വഞ്ചർ അതുപോലെ നീലകണ്ഠൻ അതുപോലെ ജയരാജൻ ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ സാഹസത്തിൻ്റെതായിട്ടുള്ള ഒരു ഭാവം ഇതിനകത്ത് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഡ്രാമ അഡ്വഞ്ചർ അതോടൊപ്പം തന്നെ റിയൽ ഇതൊരു റിയൽ സംഭവമാണ് ഇതിനകത്തുള്ള പറയുന്ന കാര്യങ്ങൾ റിയൽ അല്ലെങ്കിലും ഇതിലെ പേരുകൾ അതുപോലെ തന്നെ എൻഡോസൾഫാൻ്റെ ആ ഒരു പ്രശ്നം കുട്ടികൾക്കുള്ള ആ ഒരു വൈരൂപ്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പലതും റിയലാണ് അപ്പോൾ റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് സൂചിപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള ഒരു കാര്യത്തെ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് വെളിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നോവല് എഴുതപ്പെട്ടിട്ടുള്ളത് അപ്പോൾ റിയൽ എന്ന് പറയുന്ന ഒരു ഫാക്ടറും കൂടെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് പിന്നെ നറേഷനിലേക്ക് വരുമ്പോൾ ഇടയ്ക്ക് ഗുഹയോട് സംസാരിക്കുന്നതായിട്ട് കാണും നീലകണ്ഠൻ ഗുഹയോട് പറയുകയാണ് അയാളുടെ പഴയ കഥ അവിടെയാണ് നമുക്ക് നീലകണ്ഠൻ്റെ പഴയ കഥ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സമയത്ത് ദേവയാനി വീട്ടിലിരുന്നു കൊണ്ട് കണ്ണാടി നോക്കിയിട്ട് അവളുടെ പഴയ കഥ കണ്ണാടിയോട് പറയുകയാണ് അവിടെയാണ് നമുക്ക് ദേവയാനിയുടെ പഴയ കഥ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണ് പറയുന്നതെങ്കിലും നറേഷൻ നടത്തിയിരിക്കുന്നത് പൊതുവിൽ എഴുത്തുകാരൻ തന്നെയാണ് അംബികാസുധൻ മാങ്ങാട് തന്നെയാണ് നറേഷൻ നടത്തിയിരിക്കുന്നത് ഇവർ പരസ്പരം കഥ പറയുന്നുണ്ട് എങ്കിലും പൊതുവിൽ ഇദ്ദേഹമാണ് നറേഷൻ നടത്തി കാണുന്നത് പിന്നെ പശ്ചാത്തലത്തിലേക്ക് നമ്മൾ വരുമ്പോൾ മൂന്ന് തരത്തിലുള്ള നാല് തരത്തിലുള്ള പശ്ചാത്തലങ്ങളാണ് കാണാൻ സാധിച്ചത് എനിക്ക് ഒന്ന് നഗരം ഇവർ ആദ്യഘട്ടങ്ങളിൽ താമസിച്ചിരുന്ന സ്ഥലമുണ്ട് അതായത് ഈ നീലകണ്ഠനും അതുപോലെ തന്നെ ദേവയാനി വേശിയായിട്ടൊക്കെ താമസിച്ചിരുന്ന ആ ഒരു പഴയ സ്ഥലം എന്ന് പറയുന്നത് ഒരു നഗരമാണ് ഒരു നഗര പശ്ചാത്തലമാണ് പിന്നെ ഒരു ഗ്രാമം പിന്നെ ഒരു രണ്ടാമത് വരുന്നത് ഗ്രാമ പശ്ചാത്തലം അതാണ് ഈ പറയുന്ന എന്മകജെ എന്മകജയിലെ ജഡധാരിമല പിന്നെ ഈ പറഞ്ഞ എന്തൊരു എന്ത് കോടാങ്കിരി കോളനി കോടാങ്കിരി കോളനി പിന്നെ ഈ സ്വർഗം എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് പിന്നെ സർപ്പ സർപ്പമല എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് അത് രണ്ടാമത് ഇവർ മാറി താമസിക്കാൻ പോകുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു ഒരു ഒരു ഗ്രാമ പശ്ചാത്തലം നമുക്ക് കാണാൻ സാധിക്കും ഗ്രാമ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ കാടുകൾ നിറഞ്ഞൊരു ഗ്രാമ പശ്ചാത്തലം ഇതിലെ പശ്ചാത്തല വിവരണവും പ്രത്യേകം എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് മികച്ച പശ്ചാത്തല വിവരണമാണ് ഇതിലെ ഓരോ പശ്ചാത്തലങ്ങളും ജീവികളെ ആയാലും പുറത്തുള്ള പച്ചപ്പ് നിറഞ്ഞ സംഗതികളായാലും എല്ലാം തന്നെ വളരെ മികച്ച രീതിയിലാണ് അവതരിപ്പിച്ച് കാണുന്നത് അപ്പോൾ അതാണ് ഗ്രാമ പറയാനുള്ളത് പിന്നെ ഉള്ളത് പെർലെ ടൗൺ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് അവരുടെ അടുത്തുള്ള ഒരു ടൗണാണ് ഇവർ മെഡിക്കൽ ക്യാമ്പും മറ്റും നടത്തുന്നുണ്ട് ഇതിനെതിരെ ഇതിനെതിരെ വെണ്ടോ സൾഫാൻ്റെ വ്യാധികൾക്കെതിരെ അപ്പോൾ ആ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തുന്ന സ്ഥലം എന്ന് പറയുന്നത് പെർലെ ടൗൺ എന്നറിയപ്പെടുന്നത് അപ്പോൾ ആ ഒരു ടൗണും ഇതിനകത്ത് പശ്ചാത്തലമായിട്ടുണ്ട് പിന്നെ ഇരുട്ട് ഇവരെ അവസാന ഘട്ടത്തിൽ തൂക്കി കൊല്ലാനായിട്ട് കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ അതുപോലെ തന്നെ വേറെ കുറേ സന്ദർഭത്തിൽ ഒക്കെ തന്നെ ഇരുട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇരുട്ടിനും രാത്രിക്കും വളരെയധികം പ്രാധാന്യം കൊടുത്ത് കാണുന്നുണ്ട് അതും ഒരു പശ്ചാത്തലമായിട്ട് ഈ ഒരു നോവലിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ ഫീലിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എടുത്തു പറയേണ്ട കാര്യമില്ല കുട്ടികളുടെ ദാരുണമായിട്ടുള്ള അവസ്ഥ പിന്നെ ഇവരുടെ നീലകണ്ഠൻ്റെയും അതുപോലെ തന്നെ ഇതിനെതിരെ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെയൊക്കെ അവസ്ഥ വളരെയധികം ശോചനീയമാണ് അപ്പോൾ ഫീലിംഗ് വളരെയധികം സാഡാണ് എൻഡിൻ്റെ കാര്യത്തിലും ഒരു വ്യത്യാസമില്ല എൻഡിൻ്റെ കാര്യവും ഒരു സൈഡ് തന്നെയാണ് പിന്നെ അവതരണത്തിലേക്ക് നമ്മളൊരു അവതരണത്തിലാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത് പ്രത്യേകം എടുത്തു പറയാനുള്ളത് അവതരണം മൊത്തത്തിൽ പറയുമ്പോൾ ചില രണ്ട് അവതരിപ്പിച്ചതായിട്ടാണ് ഫീൽ ചെയ്യുന്നത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ എഴുത്തുകാരൻ രണ്ട് ഭാവത്തിലായിരുന്നപ്പോൾ പോലെ ഫീൽ ചെയ്യും അതായത് ഒരു തൊണ്ണൂറ് ശതമാനം സന്ദർഭ ഭാഗങ്ങളിലും അവതരണത്തിൽ മികച്ച രീതിയിലാണ് അവതരണം നിൽക്കുന്നത് പക്ഷെ ചില ഇടങ്ങളിൽ വരുമ്പോൾ ചില ആൾക്കാർ തമ്മിലുള്ള സംഭാഷണങ്ങൾ ചില ഭാഗങ്ങൾ വിവരിക്കുമ്പോൾ ഈ അവതരണത്തിൻ്റെതായിട്ടുള്ള ആ ഒരു മികവ് ഒന്ന് കുറഞ്ഞു പോകുന്നതായിട്ട് ഫീൽ ചെയ്തു അത് ഒരല്പം ഒരല്പം ഒന്ന് അതായത് ഒരു ഈ ഒരു രേഖയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു അവതരണം കുറച്ച് ഭാഗത്തുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ താന്നു പോകുന്നു പിന്നെ വീണ്ടും ഉയർന്നു വരുന്നു പിന്നെ താന്നു പോകുന്നു ഉയർന്നു വരുന്നു അങ്ങനെ ഒരു താഴ്ച ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതായത് ഒരു എബോ ആവറേജിന് ഒരു ശരാശരിക്ക് മുകളിൽ ആയിട്ട് പോയിട്ട് പിന്നെ വീണ്ടും മികച്ച രീതിയിലേക്ക് വരുന്നു അങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് ഫീൽ ചെയ്തു അപ്പോൾ അവതരണത്തിന് എനിക്ക് പറയാൻ അങ്ങനെയാണുള്ളത് മൊത്തത്തിൽ മികച്ച അവതരണമല്ല അവതരണത്തിൻ്റെ കാര്യത്തിൽ ഒരു തൊണ്ണൂറ് ശതമാനം മികവുറ്റ അവതരണം ഇടയ്ക്കിടയ്ക്ക് ചില സന്ദർഭങ്ങളിൽ ഒരു പത്ത് ശതമാനം ഇങ്ങനെ താണു പോകുന്നുണ്ട് ഒരു മെച്ചപ്പെട്ട രീതിയിലാവുന്നില്ല അവതരണം അതാണ് അവതരണത്തിൽ പറയാനുള്ളത് അവതരണത്തിൽ വായിച്ചു പോകാൻ ബുദ്ധിമുട്ടില്ല പിന്നെ സ്ലാങ്ങിൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ സാധാരണഗതിയിലുള്ള സ്ലാങ് ഉണ്ട് സാധാരണഗതിയിലുള്ള സ്ലാങ് വായിച്ചു പോകാൻ ബുദ്ധിമുട്ടില്ല പക്ഷെ തുളു അവിടുത്തെ കോമൺ ആയിട്ടുള്ള ഭാഷയാണ് തുളു കാസർഗോഡ് കർണാടകയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രദേശമാണല്ലോ അപ്പോൾ തുളു അതുപോലെ തന്നെ ഇത് ഈ കന്നഡയും മലയാളവും കൂടെ കൂടി ചേർന്നിട്ടുള്ള ഒരു ഭാഷ അപ്പോൾ ഈ രണ്ട് ഭാഷകൾ ഇതിനകത്ത് പലയിടങ്ങളിലും സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ആ മേഖലകളിലെല്ലാം നമ്മൾ വായിച്ചു പോകുമ്പോൾ സ്ലാങ് വായിച്ചു പോകുമ്പോൾ നമുക്കൊരു ദുർഘടത്വം ഫീൽ ചെയ്യും എനിക്ക് വായിച്ചു പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു അത് വായിച്ചെടുക്കാനായിട്ട് പക്ഷേ ഇതിൻ്റെ താഴെ അങ്ങനെ വരുന്ന വാക്കുകളുടെ നമ്മുടെ മലയാളത്തിലല്ലാത്ത വാക്കുകളെയോ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന വാക്കുകളുടെയോ വാക്യങ്ങളുടെയോ ഒക്കെ അർത്ഥങ്ങൾ ഇതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് പ്രത്യേകം അത് നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനായിട്ട് ഉപകരിക്കും പക്ഷേ വായിച്ചു പോകുമ്പോൾ നമുക്ക് ഒന്ന് നാ ഒന്ന് ഒന്ന് പിടുത്തം കിട്ടും പിടുത്തം കിട്ടിയതിന് ശേഷം നമുക്ക് വായിച്ചു പോകാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോവലിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അംബികാസുദൻ മാങ്ങാട് എന്ന് പറയുന്ന വ്യക്തിയുടെ ഈ കാസർഗോഡിലെ എൻമഗജി എന്ന് പറയുന്ന പ്രദേശത്ത് ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള ഈ ഇത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളെ പുറത്തു കൊണ്ടുവരാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു നോവൽ വായനയിൽ നിന്നും എനിക്ക് വളരെ മികച്ചൊരു നോവലായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് അവതരണം ചിലയിടങ്ങളിൽ ഇങ്ങനെ ഒന്ന് താഴ്ന്നു പോകുന്നുണ്ട് എങ്കിൽ പോലും നോവൽ വായിച്ചപ്പോൾ വളരെ മികച്ചൊരു നോവലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് നോവൽ സജസ്റ്റ് ചെയ്ത ആ ഒരു വ്യക്തിക്ക് വളരെയധികം നന്ദി ഇങ്ങനെ ഒരു നോവൽ വായിക്കാനായിട്ട് സജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒരു നോവൽ ആ പുള്ളി ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു നോവലുള്ള കാര്യം അപ്പോൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഈ ഒരു നോവലിൻ്റെ ലിങ്ക് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ ഒരു റിവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും ഉപകാരപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റൊരു ദിവസം മറ്റൊരു പുസ്തകത്തിൻ്റെ റിവ്യൂമായിട്ട് നമുക്ക് കാണാം അതുവരേക്കും ഗുഡ് ബൈ